ജുവൽ നോവ ഹരാരി എന്ന പ്രസിദ്ധ ചരിത്രകാരൻ പറയുന്നത് മനുഷ്യർ കഥ പറയുന്ന ഒരു ജീവിയാണെന്നാണ് അതായത് ഇങ്ങനെ പല സാധനങ്ങൾ ഉണ്ടാക്കി പറയും അതായത് എന്തെങ്കിലും അറിയാൻ പാടില്ലെങ്കിൽ അതിനൊരു കാരണം അതിനെ പറ്റി പിന്നെ വിസ്തരിക്കും അറിയാൻ പാടില്ല എന്ന് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കൊക്കെ പകരം നമ്മൾ എന്തെങ്കിലും ഒരു കഥ പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ അതങ്ങനെ കഥകൾ പറഞ്ഞാണ് നമ്മൾ ആ രണ്ട് ലക്ഷം രൂപ വർഷത്തോളങ്ങളായിട്ടുള്ള മനുഷ്യർ ഈ നിലയിലേക്ക് പരിണമിച്ചെത്തിയിട്ട് അപ്പം ഈ രണ്ട് ലക്ഷം വർഷങ്ങളായി നമ്മൾ ഏകദേശം ഈ കഥ പറച്ചിലും ഇതൊക്കെ തുടരുകയാണ് അത് തന്നെ എല്ലാ പണ്ടെന്തായിരുന്നു ഇപ്പോൾ കൊച്ചുകുട്ടികളിൽ തന്നെ എന്തോരം ചോദ്യങ്ങൾ ചോദിക്കുന്നു അത് അവർക്ക് അതിന് ആൻസറായിട്ട് നമ്മുടെ അടുത്ത് വരാം പക്ഷേ രണ്ട് ലക്ഷം കൊല്ലം മുമ്പ് ഇങ്ങനെ ചോദ്യമായിട്ട് മുതിർന്നവർക്ക് തന്നെ ഈ ഉണ്ടായാലും ഉത്തരമില്ലായിരുന്നു അവർക്ക് എന്താണ് എന്തുകൊണ്ടാണ് ഇടിവെട്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ക്ഷാമം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടുള്ള രോഗം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മഴ കൂടുന്നത് എന്തുകൊണ്ട് കുറയുന്നത് എന്തുകൊണ്ട് ഒന്നും അവർക്ക് അറിയില്ലായിരുന്നു അതിന് ഉത്തരവില്ലായിരുന്നു അതുകൊണ്ട് അവർ ഒരു കഥ കണ്ടുപിടിച്ച് അതനുസരിച്ച് കാരണങ്ങൾ ഉണ്ടാക്കിയെടുത്തു ഇങ്ങനെ ഒരുപാട് കഥകൾ പണ്ട് മുതലായ രണ്ട് ലക്ഷം കൊല്ലമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലോകത്തിൽ ഈ കഥകൾ പലതും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് യക്ഷികളുടെ കഥ ഗന്ധർവന്റെ കഥ അതുപോലെ തന്നെ എന്താണ് എന്താണ് ചാത്തൻ്റെ കഥ ഇങ്ങനെയുള്ള കഥകൾ ആയിരക്കണക്കിനുണ്ട് അത് കഥകൾ പറയുന്നതിനല്ല ഈ കഥകൾ പരസ്പരം പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അതിനെ കൂടുതൽ എന്തെന്നാണ് അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി കുറേയൊക്കെ നുണകൾ ചേർക്കും അങ്ങനെ നുണക്കഥകൾ ആദ്യം തന്നെ നുണയാണ് സ്റ്റാർട്ട് വിത്ത് ഇതൊക്കെ തുടങ്ങുന്നതിന് നുണക്കഥകളാണ് പിന്നെ ഈ നുണക്കഥകളെ ഒന്നും കൂടി നുണ പറഞ്ഞൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒക്കെ ഉണ്ടാവും അതായത് കഥ പറയാൻ ഭയങ്കര താല്പര്യമുള്ളൊരു ഒരു ജീവിയാണ് മനുഷ്യൻ കഥകൾ എന്ന് പറഞ്ഞ നുണകൾ പക്ഷെ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വിശ്വസിക്കാൻ കുറേ ആൾക്കാരുണ്ട് ഈ കഥകൾ പറയുന്നത് തന്നെ ചോദ്യം ചെയ്യാതെ അങ്ങനെ തന്നെ വിഴുങ്ങുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മുടെ അവിടെ അവരാണ് ഈ മതവിശ്വാസികൾ അവർക്ക് എന്തിനാ എന്താണ് ഈ കഥയിൽ എന്താ കാര്യം ചോദിക്കാനായിട്ടുള്ള ധൈര്യമില്ല എന്ന് തന്നെ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചോദിച്ചാൽ ഇനി എങ്ങാനും വല്ല പ്രശ്നം പറ്റുമോ യക്ഷികളെ പറ്റി കഥ പറയുമ്പോൾ യക്ഷികളെ നമ്മൾ എന്തിനാണ് യക്ഷി അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഗന്ധർവൻ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ആ യക്ഷി ഗന്ധർവൻ നമ്മളോട് ഏറ്റുമുട്ടാൻ വരുമ്പോൾ എന്നൊക്കെയുള്ള ഭയങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ചില ആൾക്കാർ അങ്ങനെ ചോദിച്ചിരുന്നില്ല അങ്ങനെ ചോദ്യം ഇങ്ങനെ കഥകൾ ഇങ്ങനെ പ്രചരിച്ച് പ്രചരിച്ച് പ്രചരിക്കാനല്ല ഒരാൾ വേറൊരാൾ ഈ കഥ പറയുമ്പോൾ അതിന് മാറ്റങ്ങൾ വന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ നീണ്ടുപോയിരുന്നത് അതായത് അന്തമില്ലാതെ കഥകൾ അത് എല്ലാം വിശ്വസിക്കാനും കുറേ ആൾക്കാർ അങ്ങനെയുള്ള ഒരു പ്രഗത്ഭ ഇതായിരുന്നു പണ്ട് മുതലേ ഇതുണ്ട് ഇപ്പോൾ മൂസ ഇങ്ങനെയുള്ള കഥകൾ പറയും ബൈബിളിൽ പക്ഷേ അത് എത്ര പേര് വിശ്വസിച്ചിരുന്നു അത് ഒരു ഗോത്രത്തിന് വേണ്ടി മാത്രമുള്ള കഥകളായിരുന്നു മൂസ പറഞ്ഞിരുന്നത് നുണക്കഥകൾ പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പൗലോസ്ലിയ രംഗത്തെത്തി ഇദ്ദേഹം വളരെ വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു അന്നത്തെ കാലത്തോളം ഇപ്പോഴത്തെ പത്താം ക്ലാസ്സുകാരുടെ വിദ്യാഭ്യാസം പോലും ഇല്ല എന്നാലും അന്നത്തെ കാലം ഇത് വെച്ച് നോക്കുമ്പോൾ വളരെ വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനായിരുന്നു മൂസ അത് മൂസ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കഥകളുണ്ടാക്കി പണ്ടത്തെ കഥകൾ അത് യൂത സമൂഹത്തിൽ നടക്കാത്ത കഥകൾ പോലും ഉദാഹരണത്തിന് ഈ നോവയുടെ കഥ തികച്ചും ബാബിലോണിയൻ ഇതിലുള്ളതാണ് മിത്സ് മിത്തുകളിലുള്ള കഥയാണ് ഈ പ്രളയം വരുന്നതും പിന്നെ ദൈവം ശിക്ഷിക്കുന്നതും അത് അതിനെ രക്ഷപ്പെടാനായിട്ട് അന്നത്തെ ജിൽഗമേഷ് ഒരു പേടകം ഉണ്ടാക്കുന്നതും പിന്നെ പ്രളയം ശമിച്ചോ എന്നറിയാൻ വേണ്ടി ഒരു പ്രാവിനെ വിടുന്നതും പിന്നെ കാക്കനെ വിടുന്നതും ഇതൊക്കെ അങ്ങനെ തന്നെ നിലം തൊടാതെ കൈ കോപ്പി അടിച്ചാണ് മൂസ ഈ ബൈബിൾ ഉണ്ടാക്കിയത് ഇതുപോലെ പല കഥകളും അങ്ങനെ തന്നെയാണ് പലരുടെയും ഏകദൈവം ആദ്യകാലത്തുകളിൽ യഹൂദരുടെ ഏകദൈവ വിശ്വാസികളായിരുന്നു അവർ പല ദൈവങ്ങളിലും വിശ്വസിച്ചിരുന്നു അതേസമയം അവരവിടെ ഈജിപ്തിൽ അടിമകളായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസമാണ് ഈ ഏകദൈവം എന്നുള്ള വിശ്വാസം അത് അവരങ്ങനെ തന്നെ കോപ്പി അടിച്ച് കടമെടുത്ത് സ്വന്തമാക്കി ഇങ്ങനെ പല ഉണ്ട് ഇതൊക്കെ പറയാനും ഒരാളുണ്ട് അത് വിശ്വസിക്കാനും ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ യഹൂദമതം വന്ന് യഹൂദമതം വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് യേശു വന്നു അത് യേശു വന്നോ ഇല്ലയെന്ന് കൃത്യമായി തെളിവില്ല എന്ന് വന്നു എന്ന് തന്നെ വെക്കുക യേശു പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത് ഞാൻ വന്നത് നിങ്ങൾ യൂതന്മാർക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ മറ്റുള്ളവരോട് എൻ്റെ സന്ദേശം പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ഒരിടത്ത് വന്നേക്കുന്നത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ ഇത് ഏതാണ് ശരിയെന്ന് നമുക്ക് തന്നെ അറിയില്ല ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഇതറിയാം എടുക്കാം ഒന്ന് ഹോൾഡ് ചെയ്യണം അതായത് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം പറയുന്നത് നിങ്ങൾ ലോകം മുഴുവനും നടന്ന് യേശുവിനെ പറ്റി പ്രസംഗിക്കണം യേശുവിൻ്റെ രാജ്യത്തെ പറ്റി പ്രസംഗിക്കണം എന്നാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറ് പതിനഞ്ചിൽ പറഞ്ഞത് അതേസമയം മത്തായിയുടെ സുവിശേഷം പത്ത് അഞ്ചിൽ പറയുന്നത് വേറെ യൂതന്മാർക്കല്ലാതെ വേറെ ആരോടും ഈ സുവിശേഷം പ്രസംഗിക്കരുത് അതായത് അവർ തൊട്ടടുത്ത് താമസിച്ചിരുന്ന സമാരക്തന്മാർ സമാരക്തന്മാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ ആ സമാരത്തന്മാരോട് പോലും ഈ യേശുവിൻ്റെ കഥകൾ പറയരുത് എന്നാണ് നമ്മുടെ യേശു പറയുന്നത് പക്ഷെ ഇതൊന്നും വെക്കാതെയാണ് പോള് വന്നു കഴിഞ്ഞപ്പോൾ പോള് കഥ ആകെ മാറ്റി പോൾ എന്ന് പറഞ്ഞാൽ കഥ പറയാനുള്ള ഉസ്താദായിരുന്നു അതുപോലെ ഇതൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനും ഉസ്താദായിരുന്നു വന്ന് കാലം കഴിയുന്നതിന് പിന്നെ പുള്ളി ഒരു അധികം കാലം കഴിയുമ്പോൾ പിന്നെ പുള്ളി പുള്ളിയുടെ അനുയായികളോട് പറഞ്ഞു നിങ്ങൾക്കുള്ള സ്വത്തൊക്കെ വിറ്റ് അത് എനിക്ക് തരണം വിറ്റ് കിട്ടുന്ന പണം എനിക്ക് തരണം അപ്പോൾ അനനയാസ് എന്നും സഫീറ എന്നും പറഞ്ഞ രണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ഈ പൗലോസ്ലിയുടെ ശിഷ്യന്മാരായിരുന്നു അവരോട് അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വത്തൊക്കെ വിറ്റിട്ട് മിക്കവാറും നല്ല ഭാഗം തന്നെ പൗലോസ്ലിന് കൊടുത്തു ബാക്കിയുള്ള ഭാഗം അവർ കയ്യിൽ വെച്ചു അവർ കൂടെ തിരിച്ചു കൊടുത്തില്ല എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു ആശ്രയം എന്ന് വിചാരിച്ച് അവർ തിരിച്ചു കയ്യിൽ വെച്ചു ഇത് കേട്ട ഇത് കേട്ടപ്പോൾ തന്നെ അവരോട് ഇപ്പോൾ പോൾ ചോദിച്ചു എന്നെ നിങ്ങൾക്ക് കിട്ടിയ ഇതൊക്കെ വിറ്റ് കിട്ടിയ പണം എന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത്രയും കിട്ടിയില്ലെന്നാ അങ്ങനെ എന്തോ അവർ ഒരു മുട്ടായി വ്യക്തി പറഞ്ഞു അവർ അവരുടെ സ്വന്തം സ്വത്താണ് അവർ വിൽക്കുകയെ വിറ്റിയായി കൊടുക്കുക അവരുടെ കാര്യമാണ് എന്നാലും പൗലോസ്ലിയെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അത്ര കിട്ടിയില്ലെന്നോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞു അപ്പം തന്നെ ഒരു ഇടിമിന്നൽ വന്ന് രണ്ടുപേരെയും കൊന്നു ഒരുമിച്ചല്ല ആദ്യം തന്നെ അനാനയാസിനെ പിന്നെ സെഫീറിനെ രണ്ടുപേരും മരിച്ചു ഇടിവീടിനോടുണ്ട് അത് ഇങ്ങനെയുള്ള കള്ളക്കഥകളാണ് അത് ഉറാസ് ജയിലിലിടുമ്പോൾ മാലാക വന്ന് പത്രോസ്ലിയെ രക്ഷപ്പെടുത്തിയത്രേ അത് നല്ലത് ജയിലിലോട്ട് വിടാതിരിക്കുകയല്ല ജയിലിൽ ഒരാളെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതിൽ നല്ലത് ജയിലിലോട്ട് പോകാതിരിക്കാൻ ദൈവത്തിന് അത് ചെയ്യാമായിരുന്നല്ലോ കാണാതെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ പത്രോസിനെ അറസ്റ്റ് ചെയ്യാൻ പെട്ട ആൾക്കറിയുന്നപ്പോൾ പത്രോസിനെ കാണാനില്ലാത്തൊരു ഇത് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു ഇതെല്ലാം അതായത് ഈ പറയുന്ന കള്ളക്കഥകളും കെട്ടുകഥകളും മുഴുവനുമാണ് ഈ അപ്പോസ്റ്റൽ പ്രവൃത്തികളിൽ പൗലോസ്ലിയ എഴുന്നള്ളിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അതായത് മനുഷ്യരെ ആദവും അവയും പാപം ചെയ്തു അപ്പോൾ അതിൻ്റെ പാപത്തിന് ശിക്ഷയായിട്ട് ദൈവം മനുഷ്യരാശികൾ പല പ്രശ്നങ്ങൾ കൊണ്ടും പ്രശ്നങ്ങൾ സഹിക്കണം എന്നുള്ളത് അതായത് രോഗങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ അസുഖങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹിക്കണമെന്ന് ദൈവം കൽപ്പിച്ചത്രേ അത് പൗലോശ്ലീഹ ഉണ്ടാക്കി പറയുന്നതാണ് അതൊക്കെ വിശ്വസിക്കാൻ ആളുണ്ട് കേട്ടോ അത് കുറേ ഞാൻ വെറുതെ പറയുന്നതല്ല ഇതൊക്കെ വിശ്വസിക്കാൻ ആളുണ്ട് അന്നും ഉണ്ട് ഇന്നും ഉണ്ട് അതാണ് ഇത്രയും ഒക്കെ ഉണ്ടായിട്ട് ഇപ്പോഴും ആൾക്കാർ ഇതൊക്കെ പറഞ്ഞ് വിശ്വസിക്കും ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് യേശു പറയുന്നത് ആ പൗലോസ്ലിയ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ദൈവം ഇതിന് പരിഹാരമായി ആദ്യത്തിൻ്റെ പാപത്തിന് പരിഹാരമായി സ്വന്തം മകനെ വിട്ടു എന്നാണ് സ്വന്തം മകനെ ജന്മം ഇവിടെ ലോകത്തിലേക്ക് വിട്ടു എന്നിട്ട് ആ മകൻ മരണം വരിച്ചു അങ്ങനെ ആ മരണത്തോടുകൂടി പാപത്തിന് പരിഹാരമായെന്നാണ് പൗലോസ്ലി ഉണ്ടാക്കുന്ന ഒരു കെട്ടുകഥ കെട്ടുകഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര കെട്ടുക ഭയങ്കര കഴിവ് തന്നെയായിരുന്നു അയാളുടെ അത് സമ്മതിക്കാതെ വയ്യ പക്ഷെ ഇതൊക്കെ വിശ്വസിക്കാൻ ആളുണ്ട് പിന്നെയും അപ്പോൾ ഇങ്ങനെയുള്ള കഥയാണ് ഈ ക്രിസ്തുമതത്തിൻ്റെ അടിത്തറ തന്നെ അതായത് ആദം ചെയ്ത പാപ പാപത്തിന് ദൈവം സ്വന്തം മകനെ ബലി കൊടുത്തു ഇത് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇപ്പം ഞാൻ എന്നോട് ഒരാൾ കുറ്റം ചെയ്തു ഇപ്പോൾ എന്നോട് ആരെങ്കിലും എൻ്റെ അയൽവക്കക്കാരൻ എന്തെങ്കിലും കുറ്റം ചെയ്താൽ ഞാൻ തന്നെ ശിക്ഷ വഹിക്കണമെന്ന് പറഞ്ഞു ഇവിടുത്തെ നിയമം അതിനേക്കാളും തന്നെ തന്നെ അങ്ങോട്ട് മറന്നേക്കുക സാരമില്ല നീ തെറ്റ് ചെയ്ത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അത് പറഞ്ഞതിന് പകരം ദൈവം പാട് കഴിച്ചാൽ അത് നാലായിരം വർഷത്തോളം ദൈവം കാത്തിരുന്നു ദൈവം ഈ ബൈബിളിൻ്റെ കണക്കുകൾ വെച്ച് പരിശോധിച്ച സഭ തന്നെ ഉണ്ടാക്കിയ ഒരു കണക്കാണ് അതായത് ക്രിസ്തുവിന് നാലായിരം വർഷം മുമ്പാണ് ആദമാവുമായി ഉണ്ടായെന്ന് അവർ ഈ കുറ്റങ്ങൾ ചെയ്തതെന്ന് അതും കഴിഞ്ഞിട്ട് നാലായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സ്വന്തം മകനെ ബലികഴിക്കാൻ കൊടുത്തത് ഒരു ശിക്ഷ ഒരു കുറ്റം ചെയ്തിട്ട് നാലായിരം വർഷം കാത്തിരിക്കേണ്ട എന്ത് കാര്യം ഉണ്ടായി എൻ്റെ ദൈവമേ ഇങ്ങനെയുള്ള കള്ളക്കഥകൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് സ്വന്തം മകനെ തന്നെ അതായത് ജഡ്ജി സ്വന്തം മകനെ വേറെ ഒരു കുറ്റവാളിയെ ശിക്ഷിക്കേണ്ടതിന് ഒരു കുറ്റവാളി എന്തെങ്കിലും കുറ്റം ചെയ്ത് ജഡ്ജിയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ജഡ്ജി അയാളെ അല്ലേ ശിക്ഷിക്കേണ്ടത് അതിന് പകരം സ്വന്തം മകനെ ശിക്ഷിക്കുന്നത് എന്ത് കഥയാണിത് ഇങ്ങനെ പൊട്ടക്കഥ ഒക്കെ പറയാനായിട്ട് അത് എന്ത് ധൈര്യം വേണമെന്ന് ഞാൻ ആലോചിക്കുന്നത് ഈ പൗലോസ് എന്ത് ധൈര്യമാണ് പക്ഷെ അതിനേക്കാളും കഷ്ടമാണ് ഇതൊക്കെ വിശ്വസിക്കുന്നവരുടെ കഥ കാര്യം എന്ത് മണ്ടൻ കഥയാണ് എല്ലാ മതങ്ങളിലും ഇത് തന്നെയാണ് മണ്ടൻ കഥകളും മണ്ടൻ കഥകൾ തന്നെ ഉദാഹരണത്തിന് ഹിന്ദുയിസത്തിലെ പരശുരാമൻ ക്ഷത്രിയരെയൊക്കെ കൊന്നൊടുക്കി എത്ര ഇരുപത്തൊന്ന് പ്രാവശ്യം കൊന്നൊടുക്കിയത് അതെന്ത് കണക്കാണാവും ഇരുപത്തൊന്ന് പ്രാവശ്യം ഒരാളെ കൊല്ലണത് എങ്ങനെയാണാവും ഇങ്ങനെയുള്ള കഥ പക്ഷെ ഇതൊക്കെ വിശ്വസിക്കാനും ഇത് ഏറ്റുപറയാനും ഇത് സത്യമാണെന്ന് പറഞ്ഞു നടക്കാനും ഒക്കെ ആൾക്കാർക്ക് ധൈര്യം വരുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ അത്ര വിവരമില്ലായ്മ ഇവിടെ ഉണ്ടല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കുറ്റം ചെയ്ത് ആദമാവോ കുറ്റം ചെയ്തതിന് നമ്മൾ ശിക്ഷ നാലായിരം വർഷത്തോളം കിട്ടുന്നത് ശിക്ഷിച്ചു മനുഷ്യരെയൊക്കെ അപ്പോൾ ഈ പാപപരിഹാരം ചെയ്ത് യേശു കുരിശിലേറി കഴിഞ്ഞപ്പോൾ ആ കുറ്റം തീർന്നു പിന്നെ അതിൽ പിന്നെയും ശിക്ഷിക്കേണ്ട ആവശ്യമില്ല പക്ഷേ യേശു മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ഇപ്പം രണ്ടായിരം വർഷം എന്നിട്ടും ഈ കുറ്റ ശിക്ഷയ്ക്ക് ഒരു കുറവുമില്ല പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് പട്ടിണി പ്രാരാബ്ദങ്ങൾ രോഗങ്ങൾ കൊടുങ്കാറ്റും ഇതുമൊക്കെ വന്നുകൊണ്ട് ഇപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഇപ്പം അപ്പം എന്തിനാണ് യേശു ക്രിസ്തു ഇത്ര പാട് കഴിഞ്ഞ് കുരിശിൽ കയറിയത് കുരിശിൽ കയറി കഴിഞ്ഞ് പാവങ്ങളൊക്കെ പുറത്തുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സുഖമായിട്ട് ജീവിച്ചതന്നെ പക്ഷെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും ഇത്ര വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പോലും അതിനെ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് കഷ്ടം അവർ ശ്രമിക്കുന്നില്ല എന്ന് തന്നെയല്ല അവർ അവരുടെ ഈ പൊട്ടക്കഥകൾ അല്ലെങ്കിൽ ഈ എന്തെന്നാ പറയണേ ഈ കെട്ടുകഥകൾ മറ്റുള്ളവർ പറഞ്ഞ് ധരിപ്പിക്കും പിന്നെയും ധരിപ്പിക്കുന്നു ഇതാണ് ഇന്നത്തെ നമ്മുടെ നമ്മൾ നേരിടുന്ന വലിയ ഒരു പ്രശ്നമാണ് തന്നെയുമല്ല ഈ കഥകളുടെയൊക്കെ പേരിൽ നമ്മൾ പരസ്പരം പടവെട്ടുന്നു കൊല്ലുന്നു ഇതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കഥകളൊന്നും ഒന്ന് വിശകലനം ചെയ്താൽ അറിയാം ഇത് വെറും കെട്ടി കെട്ടുകഥകളാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ ഇത് ചുരുക്കുന്നു